ഹലോ ഗായ്സ് നിങ്ങൾ ഈ കാണുന്ന കെടുക്കാച്ചു വണ്ടിയുടെ പേരാണ് K T M Duke eight ninety R ഇവൻ സെവൻ നയൻറ്റിയുടെ ചേട്ടനായി വരും നേക്കഡ് ബൈക്ക് സെഗ്മെൻറ്റിലെ അതിഭീകരൻ എന്നറിയപ്പെടുന്നവൻ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അത് നല്ലൊരു പ്രചോദനമായിരിക്കും എനിക്ക് സെവൻ നയൻറ്റി ആയിട്ട് നമ്മൾ ഈ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ വലിയ eight ninety C C engine തന്നെയാണ് നമ്മൾ വിചാരിക്കും എൻജിൻ്റെ വലിപ്പം കൂടുമ്പോൾ വെയിറ്റ് കൂടില്ലേ എന്ന് പക്ഷേ അവർ പവർ ടു വെയിറ്റ് റേഷ്യോ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട് സി സി കൂടിയ കൂടിയതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വെയിറ്റ് അവർ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൻജിൻ ഓവറായിട്ടുള്ളൊരു ചാട്ടമോ വൈബ്രേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല വണ്ടി റൈഡ് ബൈ വയറാണ് അതുകൊണ്ട് തന്നെ കുറേയധികം ഫീച്ചേഴ്സ് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്കിനൊരു പാരലൽ ട്വിൻ എൻജിനാണുള്ളത് രണ്ട് സിലിണ്ടറിൻ്റെയും മാനിഫോൾസിൻ്റെ പ്രത്യേക പ്രഷർ സെൻസേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ ഇൻബിൽഡ് സിസ്റ്റം തന്നെ ഒരു ഓരോ സിലിണ്ടറിലുള്ള പ്രഷറൊക്കെ അവർ അനലൈസ് ചെയ്ത് ബൈക്ക് തന്നെ ഒരു ഒപ്റ്റിമം എയർ ഫ്യൂൾ റേഷ്യോ തീരുമാനിക്കും അതനുസരിച്ച് നമുക്ക് അതിഭീകരമായ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും കാരണം കെ ടി എമ്മിൻ്റെ ബൈക്കല്ലേ ബൈക്കിൻ്റെ പവറാണ് പൊളി നൂറ്റി ഇരുപത്തൊന്ന് എച്ച് പി ആണ് ബൈക്കിൻ്റെ എഞ്ചിൻ പവർ തൊണ്ണൂറ്റൊമ്പത് ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് ബൈക്കിനുള്ളത് കെ ടി എമ്മിൻ്റെ ബൈക്കായതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിൽ ഒരു ക്ഷാമവും പ്രതീക്ഷിക്കേണ്ട ട്രാൻസ്മിഷനൊക്കെ ലൈറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലച്ച് യൂസ് ചെയ്താലും നമുക്ക് പെട്ടെന്നൊക്കെ ഗിയർ ഷിഫ്റ്റൊക്കെ ചെയ്യാം അതുകൂടാതെ അവർ ക്വിക്ക് ഷിഫ്റ്ററും തന്നിട്ടുണ്ട് വണ്ടിയിൽ അതുകൊണ്ട് ക്ലച്ച് ഇല്ലാതെ ഷിഫ്റ്റ് ചെയ്യുന്നവർക്കും അത് യൂസ് ചെയ്യാം യു കേക്ക് നയൻറ്റിയിൽ ഒരു പ്രത്യേക സിക്സ് ഡി ലീൻ ആംഗിൾ സെൻസറുണ്ട് അത് നമ്മൾ കോർണറൊക്കെ ചെയ്യുമ്പോൾ cornering A B S handle ചെയ്യാനും ട്രാക്ഷൻ കൺട്രോളും ഹാൻഡിൽ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് ബൈക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്തോളൂ ഈ ബൈക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മൂന്ന് മോഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് റെയിൻ രണ്ട് സ്ട്രീറ്റ് മൂന്നാമത്തെ സ്പോർട്സ് അതുകൂടാതെ ഒരു ട്രാക്ക് മോഡും കൂടെ ഉണ്ട് ആ മോഡിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എ ബി എസോ ട്രാക്ഷൻ കൺട്രോളോ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലത്തുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഓടിച്ച് നമുക്ക് താല്പര്യമുള്ളത് അതുപോലെ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ട്രാക്ക് മോഡിൽ വരുന്നത് സെവൻ നയൻറ്റിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും കസ്റ്റമേഴ്സിൻ്റെ പൊതുവായ ഒരു അഭിപ്രായമായിരുന്നു അതിൻ്റെ സസ്പെൻഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് അത് അവർ എയ്റ്റ് നയൻറ്റി ആറിൽ അവർ പരിഹരിച്ചിരിക്കുന്നതാണ് ഹയർ സ്പെക് സസ്പെൻഷൻ കൊടുത്താണ് അവർ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് റെഡി റെഡി ടു റേസ് എന്നൊരു ലുക്കാണ് ഈ ബൈക്കിനുള്ളത് ഒട്ട നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ അടിപൊളി വണ്ടിയാണിത് റെഡി ടു റേസ് എന്ന് നമുക്ക് കെ ടി എമ്മിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്കറിയാം റെഡി ടു റേസ് ആണ് ഈ ബൈക്കിൻ്റെ ഈ ബൈക്കിൻ്റെ എക് ഷോറും വില എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് അത് ഇന്ത്യയിൽ വരുമ്പോൾ ടാക്സ് ഒക്കെ കൂടി ഒരു തുകയാകും എന്നാലും ഈ സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് see you next time thank you